Guten Tag. Wie geht es dir? Es geht mir gut. Ich heiße Sebastian Frankenstein und arbeite als Deutschlehrerin in BMAX Academy. സോജി സോജിനെ ഒന്ന് ജർമ്മൻ ലാംഗ്വേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ Ja, ich heiße Soji Victor. Ich bin 30 Jahre alt. Ich bin verheiratet. Ich habe ist jetzt lerne ich Deutsch. ich möchte in Deutschland arbeiten. Meine Muttersprache ist Malayalam. Außerdem spreche ich Malayalam, Englisch, Hindi und ein bisschen Deutsch. Meine Hobbys sind Tanzen und Kochen. ആ യാ സെ ഗുഡ് താങ്ക് എന്തുകൊണ്ടാണ് സോജി ജമ്മ ലാംഗ്വേജ് പഠിക്കാൻ സെലക്ട് ചെയ്തത് ഞാനൊരു നേഴ്സാണ് ജർമ്മനിയിലൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ജർമ്മനി എന്നത് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് അവിടെ പോയി വർക്ക് ചെയ്യുക പറയുന്നത് എൻ്റെ ഒരു എയിമാണ് അതുകൊണ്ടാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബിമാക്സ് അക്കാഡമി സെലക്ട് ചെയ്തത് ഈ O E T I L T S പോലെ തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാലും നമുക്ക് ഒരു നേഴ്സായിട്ട് എബ്രോഡ് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബിമാക്സിലും നല്ല വളരെയധികം നല്ല കോച്ചിങ് ആണ് one is to one ratio ആണ് ടീച്ചർ സ്റ്റുഡൻറ്റ് തമ്മിലുള്ളതും അതുകൊണ്ടാണ് ഞാൻ ബിമാക്സ് സെലക്ട് ചെയ്തത് ഓക്കെ ബിമാക്സ് ജോയിൻ ചെയ്തതിന് ശേഷം സോജിക്ക് സെൽഫായിട്ട് എന്താണ് ഇമ്പ്രൂവ് ആയെന്ന് തോന്നിയത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വൊക്കാബുലറി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എല്ലാ ദിവസവും നമുക്ക് വൊക്കാബുലറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വൊക്കാബ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രിക്സും ടിപ്സും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് റീഡിങ്ങിന് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ട് വീക്ക്ലി മോക്ക് ടെസ്റ്റ് വഴി നമ്മൾക്ക് നമ്മുടെ ലെവൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്താണ് ജമ്മൽ ലാംഗ്വേജിൽ ടഫസ്റ്റ് പാട്ടായിട്ട് തോന്നുന്നത് സൂചിക്ക് ടഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ജർമ്മനിലെ ബേസിക്കലി അതിൻ്റെ ഗ്രാമർ തന്നെയാണ് ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ആണ് ഇപ്പോൾ ജർമ്മനിൽ പറയുമ്പോഴത്തേക്ക് ഡേ ദി ദാസ് ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്നു ഇതിനെ ബേസ് ചെയ്താണ് ബാക്കി അങ്ങോട്ടുള്ള എല്ലാം വരുന്നത് കേസുകളും അഡ്ജക്റ്റീവ്സ് ആണെങ്കിലും അതിൻ്റെ എൻഡിങ് ആണെങ്കിലും എല്ലാം ഇതിനെ ബേസ് ചെയ്താണ് വരുന്നത് അതുകൊണ്ട് ഗ്രാമർ തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ അല്പം ബുദ്ധിമുട്ടായിട്ടുള്ളത് ഓക്കെ ചില ക്ലാസ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് വളരെയധികം നല്ല എക്സ്പീരിയൻസ് ആണ് ബി മാത്സിലുള്ളത് ദിവസവും വൊക്കാബുലറി പഠിക്കാൻ പറ്റുന്നുണ്ട് അതേണക്കിന് പഠിച്ചതിന് ശേഷം ക്ലാസ്സിൽ തന്നെ വൊക്കാബുലറി ടെസ്റ്റ് ഉണ്ട് വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡ്യൂൾസും എല്ലാ ദിവസവും നാല് മോഡ്യൂൾസും കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെയധികം ഞാൻ ബാക്കി എല്ലാവർക്കും ബിമാക്സ് സജസ്റ്റ് ചെയ്യുന്നു okay thank you Soji for your വാല്യുവൽ റിവ്യൂ താങ്ക് യു സോ